ഒക്കെ നിർദ്ദേശിക്കുന്നുവല്ലോ ഇലക്ഷനിൽ എങ്ങനെയാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റി പല പഠനങ്ങളും നടന്നിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ഈ ജനങ്ങൾ എങ്ങനെ എന്തുകൊണ്ട് ഇലക്ഷനിൽ ഇന്ന ഒരാൾക്ക് അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നു എന്നതിനെപ്പറ്റി ലോജിക്കലായിട്ട് അല്ലെങ്കിൽ യുക്തിപരമായിട്ട് വലിയ ഫാക്ടേഴ്സ് ഒന്നുമില്ല പ്രത്യേകിച്ച് കാരണങ്ങളോ ഒന്നും കാണുന്നില്ല ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് ജനങ്ങൾ ഒരു ഇമ്പൾസീവ് വോട്ടിംഗ് ആണ് പലപ്പോഴും നടത്തുന്നത് അതായത് ഇമ്പൾസീവ് അതായത് മാർക്കറ്റിംഗിലെ ഒരു ഒരു തിയറി ഉണ്ട് അതായത് ജനങ്ങൾ അധികവും സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഒരു തോന്നൽ കൊണ്ടാണ് അപ്പോൾ തോന്നുന്നത് പണ്ട് നമുക്കിവിടെ വളരെ ദൗർലഭ്യങ്ങൾ ഉണ്ടായ സാധനങ്ങൾ അന്നൊക്കെ പ്ലാൻ ചെയ്ത് അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിരുന്നു പക്ഷേ ഇന്നത്തെ സ്ഥിതി അതല്ല ഇന്ന് നമ്മൾക്ക് സാമ്പത്തികമായി വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറേയൊക്കെ പൈസ ചെലവാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് നമ്മൾ പലതും വാങ്ങിക്കുന്നത് അപ്പോൾ തോന്നുന്ന ഒരു തോന്നലിലൂടെ ഒരു ഇമ്പൾസിലൂടെയാണ് അതാണ് വോട്ട് ചെയ്യുന്നതും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് അതിൽ പ്രഗത്ഭരായ ആൾക്കാർ പറയുന്നത് അല്ലെങ്കിൽ എക്സ്പേർട്സ് പറയുന്നത് ഇക്കഴിഞ്ഞ ഡിസംബറിലാണ് അതായത് അഞ്ച് മാസമായിട്ടുള്ള കർണാടക മധ്യപ്രദേശ് തെലങ്കാന ഛത്തീസ്ഗഡ് മിസോറം രാജസ്ഥാൻ മുതലായി നടന്ന മുതലായ സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെ ബി ജെ പി അല്ലെങ്കിൽ മോഡി പാർട്ടിയിൽ വളരെ വൻ തിരിച്ചടി തന്നെയാണ് നേരിട്ടത് ഈ ഒരു അഞ്ച് മാസം കൊണ്ട് ജനങ്ങളെങ്ങനെ ഇത്രയധികം മനസ്സ് മാറുന്നു എന്ന് നമുക്ക് ചിന്തിച്ചാൽ ഒരു രൂപവും കിട്ടില്ല പക്ഷെ ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന ഒരു മെയിൻ ഒരു കാര്യമുണ്ട് അതായത് ജനങ്ങൾക്ക് എങ്ങനെ ഈ അവർ ഈ പാർട്ടിക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രഗത്ഭരും ഒക്കെ പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഒരു ലോയൽറ്റി ഇല്ല അത് ജാതിപരമായ ലോയൽറ്റിയോ മതപരമായ ലോയൽറ്റിയോ ഒന്നുമില്ല ഇതെങ്ങനെ ലോയൽറ്റി ഒരു നല്ലൊരു ഭാഗം ജനങ്ങൾക്ക് അല്ലെങ്കിൽ വോട്ടർമാർക്ക് ഇങ്ങനെ ഒരു ലോയൽറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഒരേ പാർട്ടി തന്നെയായിരിക്കും മിക്കവാറും ജയിക്കുക പക്ഷെ അങ്ങനെയല്ല നമ്മൾ കാണുന്നത് ഇപ്പൊ ഇതെല്ലാം ഇപ്പൊ എന്നെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പാർട്ടിയോട് ഒരു ലോയൽറ്റി ഇല്ല നമ്മൾ അന്ന് കുറെയൊക്കെ നേരത്തെ വിശകലനം ചെയ്തൊക്കെ തീരുമാനിച്ചിട്ടുണ്ടാവും എന്നാലും ആ സമയത്തും നമ്മുടെ തീരുമാനം മാറിക്കൂടുന്നില്ല ഒരു ഇമ്പൾസീവ് ആയിക്കൂടുന്നില്ല ഈ നമ്മൾ നാജിയോ മുതലായ ചാനലുകളിൽ ഒരു ഇത് കാണുന്നത് അതായത് ചാള അല്ലെങ്കിൽ മത്തി പിന്നെ ചെറിയ ചെറിയ പക്ഷികൾ അല്ലെങ്കിൽ വെട്ടിൽ വെട്ടിക്കിളികൾ മുതലായ ജീവികൾ ഒരു പറ്റമായിട്ടാണ് ഞങ്ങളുടെ പറയുന്നത് അതായത് ആയിരക്കണക്കിന് പക്ഷികൾ അല്ലെങ്കിൽ മീനുകളൊക്കെ ആയിട്ടാണ് ഇങ്ങോട്ട് വരുന്നതും പക്ഷെ അവയെല്ലാം ഏതാണ്ട് ഒരു ബോഡി പോലെ അല്ലെങ്കിൽ ഒരു ആത്മാവ് പോലെ ഒരുമിച്ച് ഇടതോട്ടും വലുതോട്ടും മുകളിലേക്കും താഴേക്കൊക്കെ ഇങ്ങനെ ഒരു കൂട്ടമായിട്ട് പോകുന്ന വളരെ രസകരമായ ഒരു കാഴ്ച തന്നെയാണ് ഏതാണ്ട് ഇതുപോലെയൊക്കെയാണ് ചിലപ്പോൾ ഈ ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് വോട്ടർമാർ ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ കഴിഞ്ഞ ഡിസംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മോദിക്ക് എതിരെ അല്ലെങ്കിൽ ബി ജെ പിക്ക് എതിരെ ഇടതുവശത്തോട്ട് തിരിഞ്ഞെങ്കിൽ ഇപ്പോൾ ഈ ഇലക്ഷനിൽ അത്രയും ജനങ്ങൾ വലതുവശത്തോട്ട് തിരിയുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ മറുവശത്തേക്ക് തിരിയുന്നതാണ് അതായത് മോഡിയുടെ അനുകൂലമായിട്ട് തിരിയുന്നതാണ് നമ്മൾ കാണുന്നത് ഈ ഇങ്ങനെയുള്ള തിരിച്ചിലിൽ ഒരു കാര്യം എന്താ അതായത് വളരെ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും അതായത് സാക്ഷരരും നിരക്ഷരരും ഒരേപോലെ തന്നെയാണ് അതായത് ഒരു പറ്റത്തിൻ്റെ ഒരു കൂട്ടത്തിൻ്റെ ഇൻഡിവിജ്വൽസ് പോലെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നത് അതിനേക്കാൾ രസകരമാണ് സ്ത്രീകളുടെ കാര്യം സ്ത്രീകൾക്ക് പൊതുവെ രാഷ്ട്രീയത്തിന് വലിയ താല്പര്യമില്ല അതിനെ അവരുടെ ചിന്ത വലിയ കാര്യമായിട്ട് നമ്മൾ പുരുഷന്മാർ എല്ലാ ദിവസവും ചായക്കടയിൽ ഇരുന്ന് രാഷ്ട്രീയം വിശകലനം ചെയ്യുന്നതാണ് പക്ഷെ സ്ത്രീകൾക്ക് രാഷ്ട്രീയ സംസാരം തന്നെ ഇല്ല എന്നിരുന്നാലും അവരും ഒക്കെ പുരുഷന്മാരെ പോലെ ഒരേ പാറ്റേണിൽ വോട്ട് ചെയ്യുന്നു യാതൊരു പരസ്പരം ചർച്ച ചെയ്യാതെ പരസ്പരം നിർദ്ദേശിക്കാതെ എല്ലാവരും ഈ നേരത്തെ പറഞ്ഞ മത്തി അല്ലെങ്കിൽ ഇത് പക്ഷികളുടെയൊക്കെ കാര്യം പറഞ്ഞ പോലെ എല്ലാവരും ഒരേ ബോഡി ആയിട്ടാണ് അങ്ങനെ ഉണർന്നത് അതായത് ഒരാൾക്ക് തന്നെ കിട്ടുന്നത് വലിയ വോട്ടുകൾ വലിയ സംഖ്യ വോട്ടുകൾ ഇത് എന്താണെന്ന് ഇപ്പോഴും അതിൽ വിശകലനം ചെയ്താൽ ഒരു എത്തും പിടിയില്ലാത്ത കാര്യമാണ് ഇതിനു മുമ്പ് രണ്ടായിരത്തി മൂന്നിൽ എം പി രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിൽ ഒരു സ്റ്റേറ്റ് വൈസ് അതായത് സംസ്ഥാന വോട്ടെടുപ്പ് നടന്നപ്പോൾ അന്ന് കേന്ദ്രത്തിൽ പറ്റുന്നത് വാജ്പേയിയാണ് ഈ തെരഞ്ഞെടുപ്പുകളിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ വാജ്പേയി വലിയ ഒരു വിജയം തന്നെ കിട്ടി അത് കണ്ടപ്പോൾ അന്ന് വാജ്പേയി ഗവൺമെന്റ് സെൻട്രൽ വെറും നാല് വർഷമേ ആയിട്ടുണ്ടായിരുന്നു ഉടനെ ഈ ജനപ്രീതി കണ്ടപ്പോൾ വാജ്പേയി ഗവൺമെന്റ് രാജിവെച്ചു പുതിയ തിരഞ്ഞെടുപ്പിന് നേരിട്ടു ഇന്ത്യ ഷൈനിങ് എന്നായിരുന്നു അന്നത്തെ മുദ്രാവാക്യം ഇന്ത്യ സൈന്യം പക്ഷേ ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാം സ്തംഭിച്ചു പോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാജ്പേയി അല്ലെങ്കിൽ ബി ജെ പി ദയനീയമായി പരാജയപ്പെടുകയും സോണിയാഗാന്ധിയുടെ കീഴിൽ കോൺഗ്രസ് വൻ ഭൂരിപക്ഷം നേടുകയും ചെയ്തു ഇതെങ്ങനെയുണ്ടായി എന്ന് ഈ വിശകലനം അല്ലാതെ അതിനൊരു പ്രത്യേക കാരണങ്ങളോ ഒന്നുമില്ല ഒരു ഇമ്പൾസീവ് വോട്ടിംഗ് അന്ന് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ അതായത് കുറച്ചൊക്കെ വാജ്പേയിനോട് ശത്രു ഉണ്ടായിരുന്ന ശത്രുതയല്ല നീരസം പോലെയൊക്കെ ഉണ്ടായിരുന്ന അദ്വാനി മുതലായ പറയുന്നത് ഈ ഇന്ത്യ ഷൈനിങ് എന്നുള്ള ആ മോട്ടോ അത്ര അട്രാക്റ്റീവ് ആയിരുന്നില്ല അതാണ് ജനങ്ങളെ അകറ്റിയത് എന്നാൽ അത് നേരത്തെ പറയാൻ പറയാമായിരുന്നുണ്ട് ഇത്ര വലിയ വിവരമുള്ള ആളാണെങ്കിൽ അതൊന്നുമല്ല അത് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല അത് അന്ന് ജനങ്ങളിൽ അഞ്ച് മൂന്ന് മാസം മുമ്പ് അല്ലെങ്കിൽ അഞ്ച് മാസം മുമ്പ് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് വേറെ ഒരു നാലഞ്ച് മാസം പെട്ടെന്ന് തന്നെ മറുവശത്ത് വോട്ട് ചെയ്തു എന്തിനെ ഏതിനെ എന്ന് വിശകലനം ചെയ്യാനുള്ള പ്രാപ്തി ഇപ്പോഴും നമ്മളുടെ ഈ വിശകലന സയൻസിന് ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇന്ന് വരെ ഇപ്പോൾ ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നുള്ളൂ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ഇലക്ഷൻ കൊണ്ട് നടത്തുകയാണെങ്കിൽ മോഡിക്ക് ഇപ്പോൾ കിട്ടിയ ഭൂരിപക്ഷമോ അല്ലെങ്കിൽ അതിന് പകുതി പോലും കിട്ടണമെന്ന് ചിലപ്പോൾ കോൺഗ്രസ് ജയിച്ചെന്ന് വരെ വരാം അത്രയ്ക്ക് അതായത് ഒരു വിധത്തിലും വിശകലനത്തിന് ഇതാകാത്ത അടിമപ്പെടാത്ത ഒരു കാര്യമാണ് ഈ എലക്ഷൻ ഇതുപോലെ നമുക്കറിയാം എമർജൻസി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എഴുപത്തഞ്ച് മുതൽ ഏഴ് വരെയാണ് ഇന്ദിരാഗാന്ധി എമർജൻസി നടത്തുന്നത് എമർജൻസി കഴിഞ്ഞപ്പോൾ ഇന്ദിരാഗാന്ധി ഒരു ഇലക്ഷൻ നടത്തി അതായത് അപ്പോഴും ഒരു സ്തംഭിപ്പിക്കുന്ന അല്ലെങ്കിൽ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു റിസൾട്ടാണ് വന്നത് അതായത് തെക്കൻ സംസ്ഥാന ദക്ഷിണ സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ദിരാഗാന്ധിക്ക് നല്ല ഭൂരിപക്ഷം തന്നെ കിട്ടി തിരിച്ചു വന്നു എനിക്ക് തോന്നുന്നത് ഇത്രയും നല്ല ഭൂരിപക്ഷത്തോടെ ഭരിക്കുന്ന ഗവൺമെന്റുകൾ തിരിച്ചു വന്ന ചരിത്രമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ വടക്കേ ഇന്ത്യയിൽ കാര്യങ്ങൾ തരണം പറഞ്ഞു അവിടെ സഞ്ജയ് ഗാന്ധി കാട്ടിക്കൂട്ടിയ ക്രിയകളും എല്ലാം കണ്ട് ജനങ്ങൾ ഇന്ദിരയ്ക്കെതിരെ തിരിഞ്ഞു എന്തിനു പറയുന്നു ഇന്ദിര പോലും അതായത് ഇന്ദിരയ്ക്കെതിരെ സ്ഥിരമായി ഇലക്ഷനിൽ നിന്നിരുന്ന ഒരു രാജ്നാരായണൻ ഉണ്ടായിരുന്നു ശരിക്കും ഒരു കോമാളി ഒരു ഹനുമാൻ അയാൾ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചു എല്ലാവരും അത് ആശ്ചര്യപ്പെട്ടു പോയി അതായത് ഇത്രയും വലിയ ഇന്ദിരാഗാന്ധിയെ ഈ ഒരു കോമാളി വെറുതെ ലക്ഷ്യം നിൽക്കുന്നതാണ് അയാൾ തോപ്പിച്ചു എന്നുള്ളത് ഇനി ഈ എല്ലാ ഇലക്ഷൻ കഴിയുമ്പോഴുള്ള നേരത്തെ പറഞ്ഞ വിശകലനമാണ് അതായത് അവരെ ജാതി നോക്കിയാണ് അല്ലെങ്കിൽ മതം നോക്കിയാണ് വോട്ട് ചെയ്ത് അതുകൊണ്ട് അതാണ് ഇങ്ങനെ വിജയിച്ചത് അല്ലെങ്കിൽ അതുകൊണ്ടാണ് അങ്ങനെ വിജയിച്ചത് എന്നൊക്കെ കേരളത്തിൽ നമുക്കറിയാം ഏറ്റവും വലിയ ജാതി എന്ന് പറഞ്ഞാൽ ഈഴവർ തന്നെയാണ് ഭൂരിപക്ഷം അവരാണ് അവരുടെ ഒരു അവരെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നും പറഞ്ഞാണ് ബി ഡി ജെ എസ് അതായത് വെള്ളാപ്പള്ളിയുടെ ബി ഡി ജെ എസ് രംഗത്ത് വന്നത് പക്ഷെ രണ്ട് ഇലക്ഷനും അവർക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയിട്ടില്ല അതായത് ജാതി നോക്കിയല്ല ഇവിടുത്തെ ഈഴവർ വോട്ട് ചെയ്യുന്നത് അത് തന്നെ എന്ന നായന്മാരായിക്കോട്ടെ ക്രിസ്ത്യാനികളായിക്കോട്ടെ പല ചെറിയ ശതമാനമൊക്കെ മതം നോക്കുമായിരിക്കും എനിക്ക് അത് അറിയില്ല എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നോക്കുന്നുണ്ടെന്ന് അപ്പോൾ ഈ ജാതി നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നത് എന്ന് പറയുന്നത് വെറും ശുദ്ധ അസംബന്ധമാണ് ഈ ജാതി നോക്കിയാണ് ആളുകൾ വോട്ട് ചെയ്യുന്നതെന്ന് ശരിക്കും ഈ പറഞ്ഞ മത നേതാക്കൾക്കോ അല്ലെങ്കിൽ ജാതി നേതാക്കൾക്കോ ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ അവർ ഇപ്പൊ ബി ഡി ജെ എസ് ഉണ്ടാക്കിയ പോലെ രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കി ഇലക്ഷൻ നിന്ന് ജയത്തിന് വേണ്ടി ജയിച്ചേനെ മരിച്ചേനെ പക്ഷേ അവർക്ക് തന്നെ അറിയാൻ വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വെറും വീമ്പിളക്കാരാണ് ജനങ്ങൾ അത്ര ബുദ്ധികളോ ഒന്നുമല്ല എന്ന് ഇതുപോലെ തന്നെ തവണത്തെ എല്ലാവരും പറയുന്നുണ്ട് ശബരിമല ഒരു വലിയൊരു ഫാക്ടറായിരിക്കും ശബരിമല വലിയൊരു ഫാക്ടറായിരിക്കും പക്ഷെ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് കാണുന്നത് അതിലും വലിയ ഒരു ഇതായിട്ടൊന്നും അത് കുറേ ബി ജെ പിക്ക് കുറേ വോട്ട് കിട്ടി എന്നാലും ഒരു ക്രിട്ടിക്കലായിട്ട് ജയിക്കാൻ പറ്റിയ ഒരു വോട്ടൊന്നും അവർക്ക് കിട്ടിയില്ല അവർ പ്രയോഗിച്ചിരുന്ന പോലെ അല്ലെങ്കിൽ അവർ ആശിച്ചിരുന്നത് പോലെ അത് കഴിയുമ്പോൾ ഇപ്പോൾ വിശകലനം വരികയാണ് ശബരിമല പ്രശ്നത്തിന്മേൽ പലരും കമ്മ്യൂണിസ്റ്റിനെ കൈവിട്ട് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിനെ കൈവിട്ട് കോൺഗ്രസിനെ വോട്ട് ചെയ്തത് അതായത് മാർക്സിസ്റ്റുകാർ കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്ര വലിയ വിജയം നേടിയിരുന്നത് ഇത് ശുദ്ധ അസംബന്ധമാണ് യുക്തിക്ക് ഒരു വിധത്തിൽ നടക്കുന്നതല്ല ശബരിമല കൊണ്ട് ആളുകൾ വോട്ട് ചെയ്തെങ്കിൽ ശബരിമല പ്രശ്നത്തിന്മേലാണ് മാർക്സിസ്റ്റുകാർ പാർട്ടി വിട്ട് മറ്റുള്ളവർക്ക് വോട്ട് ചെയ്തെങ്കിൽ അവരുടെ ശരിക്കും ബി ജെ പിക്കായിരുന്നതിനെ വോട്ട് ബി ജെ പി ജയിക്കുകയും ചെയ്താനായി അപ്പോൾ അങ്ങനെ ശബരിമല പ്രശ്നം കൊണ്ട കാര്യമായിട്ട് വോട്ട് മറിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് ഒരു യുക്തിവാദി എന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത് ആളുകളിൽ ചിലപ്പോൾ പല കാര്യങ്ങളിലായിരിക്കാം മറിച്ച് വോട്ട് ചെയ്തത് പിണറായി ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കണമെങ്കിൽ ഒരു മാസം കഴിഞ്ഞ ഒരു ഇലക്ഷൻ നടക്കണം ചിലപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടിയെന്ന് വരാം ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് അവർ ശബരിമല വിശ്വാസ സംരക്ഷണത്തിനായി ഒരു നിയമം കൊണ്ടുവരുന്നു ഇവിടെ എന്താണ് ശബരിമല വിശ്വാസം എന്ന ഒരു ചോദ്യം വിളിക്കുകയാണ് ഈ ഇപ്പറഞ്ഞ ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആ ഇതിൽ എത്ര ആൾക്കാർ ഈ യുവതി പ്രവേശനത്തെ എതിർക്കുന്നു എത്ര ആൾക്കാർ യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നു എന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാത്തിടത്തോളം കാലം അതിനെപ്പറ്റി ഒരു നിയമം കൊണ്ടൊന്ന് അത് തല്ലിയേൽപ്പിക്കുന്നത് ഒരു ജനാധിപത്യ പ്രക്രിയക്ക് ചേർന്നതല്ല നമുക്ക് നമുക്കെല്ലാം അറിയാവുന്നതാണ് അത് ഈ പ്രശ്നം ഉദിച്ചത് തന്നെ ചില ബി ജെ പിക്കാർ അല്ലെങ്കിൽ ഒരു തീവ്ര ഹിന്ദുവാദികൾ എന്ന് പറയാൻ നല്ല ഹിന്ദുവാദികൾ കോടതിയിൽ പോയിട്ടാണ് കോടതി ഇങ്ങനെ ഒരു ഓർഡർ അല്ലെങ്കിൽ ഉത്തരവ് പുറപ്പെടുവിച്ചത് ഈ ഉത്തരവ് വന്നിരിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലെ അടിസ്ഥാന അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് അനുസരിച്ചാണ് അത് ഒരു സെൻട്രൽ ഗവൺമെന്റിന് മാത്രമേ അതും കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിൽ കൂടെ മാത്രമേ ആ ഓർഡറിനെ മറികടക്കാൻ പറ്റൂ എന്നാണ് എൻ്റെ വിശ്വാസം ഞാനൊരു വലിയ നിയമജ്ഞനൊന്നുമല്ല എന്നാലും എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത് ഇതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ഓർഡറാണ് സുപ്രീം കോടതി അതായത് വ്യക്തി സ്വാതന്ത്ര്യം എന്ന അടിസ്ഥാന അവകാശം അതിനെ മറികടക്കാൻ ഒരു അസംബ്ലിയിൽ കൂടിയോ മറ്റോ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇവരൊക്കെ പറയുന്നത് കാണപ്പോൾ ഞാൻ അത് അങ്ങനെ അല്ല എന്ന് നൂറ് ശതമാനം ഖണ്ഡിക്കാനും തയ്യാറല്ല തന്നെയുമല്ല ഇതിൽ വേറെ ഒരു പ്രശ്നമുണ്ട് ഈ പത്ത് വയസ്സും അമ്പത് വയസ്സും ഒരു ദിവസം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ പ്രശ്നങ്ങൾ ആഹാരം എന്ന് പറയുന്നതൊക്കെ ഒരു നീതിക്കും യുക്തിക്കും ഒന്നും ഇതാ നിരക്കാത്തതാണ് അപ്പോൾ ഈ എന്തെന്നും പറഞ്ഞാണാവോ ഈ രമേശ് ചെന്നിത്തല ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നത് നമുക്കറിയാം ഇപ്പോഴും ഹിന്ദുക്കളിൽ നല്ലൊരു ഭാഗം സ്ത്രീകൾക്ക് അവിടെ കയറണമെന്നുണ്ട് പത്തിനും അമ്പതിനും ഇടക്കല്ല ഒരു പ്രായ ഇതുമില്ലാതെ പ്രായ തടസ്സം ഇല്ലാതെ അവിടെ കയറണമെന്നുണ്ട് അവരുടെ കാര്യം അവരുടെയും അവകാശങ്ങൾ മതാവകാശങ്ങൾ തന്നെയല്ലേ ഈ ഇലക്ഷനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പതനം വിശകലനം ചെയ്താൽ വിശകലനം ചെയ്യുന്ന ഒരു വലിയ ഒരു ഫലവത്തായ ഒരു ഏർപ്പാടല്ല ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് വെച്ച് വിശകലനത്തിൽ നിന്നും വഴങ്ങുന്നതല്ല ജനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ എന്നാലും വിശകലനം ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനത്തിൽ ഒന്ന് റഷ്യ ക്യൂബ അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ ചൈന ഒഴിച്ചുള്ള പഴയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലെല്ലാം സാമ്പത്തികമായി തകർന്നടിയുന്നതാണ് നമ്മൾ കാണുന്നത് ചൈനയിൽ അവർ എന്തോ രക്ഷപ്പെട്ടു അവർ വന്നത് ഉടനെ തന്നെ അതായത് പൂച്ച കറുത്തതായാലും വെളുത്തതായാലും എലിയെ പിടിക്കണം ഒരു പോളിസി വന്നു അവർ പ്രൈവറ്റ് എൻ്റർപ്രൈസസിന് രാജ്യം തുറന്നു കൊടുത്തു അവർ വ്യവസായികമായും വ്യാപാരപരമായും ഒക്കെ വളരെയധികം മുന്നോട്ട് പോയി അവർ രക്ഷപ്പെട്ടു പക്ഷേ ബാക്കിയുള്ളത് റഷ്യ ക്യൂബ ക്യൂബ വലിയ കമ്മ്യൂണിസത്തിൻ്റെ ഈറ്റല്ലമാണെന്നാണ് പറയുന്നത് അവരൊക്കെ തകർന്നടിഞ്ഞ് കിടക്കുകയാണ് ഇപ്പോൾ ഞാൻ ഒരു രണ്ടു കൊല്ലം മുമ്പ് ക്യൂബയിൽ പോയി വളരെ ദയനീയമാണ് അവിടുത്തെ അവസ്ഥ അവർ ഇത്രയും നാൾ നിലനിന്നിരുന്നത് റഷ്യയുടെ സഹായം കൊണ്ടാണ് അതായത് റഷ്യ അവിടെ ഉണ്ടാക്കുന്ന പഞ്ചസാര അവരുടെ മെയിനായിട്ട് ക്യൂബയിൽ അവരുടെ മെയിൻ പ്രോഡക്റ്റ് പഞ്ചസാരയാണ് അവിടെ ഒരുപാട് കരിമ്പുള്ളതുകൊണ്ട് റഷ്യ ഈ പഞ്ചസാര മുഴുവനും വാങ്ങിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ റഷ്യക്ക് തന്നെ സ്വന്തം കാലം നിൽക്കാത്ത അവസ്ഥയായപ്പോൾ ക്യൂബയെ അവർ കൈവിട്ടു ക്യൂബ ഇപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ വിഷമിക്കുകയാണ് അത് തന്നെയുമല്ല ഇപ്പൊ ഈ ഇലക്ഷനിൽ വേറൊരു കാര്യം ഇത് പാർലമെന്റിലൊക്കെ നടന്ന ഒരു ഇലക്ഷനാണ് അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെന്റിൽ ചെന്നിട്ട് ചെന്നിട്ട് എന്ത് ചെയ്യാൻ എന്ന ഒരു ചിന്തയും കേരളീയരെ ബാധിച്ചിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കാം പലരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കൈവിട്ടത് ഇപ്പോൾ നിയമസഭയിലേക്ക് ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഇത്ര എക്സ്ട്രീം ആയി ആയില്ലായിരിക്കും എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടിക്ക് നല്ല എണ്ണം സീറ്റുകൾ കിട്ടിയാൽ പിന്നെ പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് അല്ലെങ്കിൽ സി പി എം കമ്മ്യൂണിസ്റ്റുകാർക്ക് പിന്നെ ഒരു സി പി എം കമ്മ്യൂണിസ്റ്റുകാർക്ക് വലിയ വിവരമൊന്നും ഉണ്ടായില്ല വലിയ വിദ്യാഭ്യാസമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും അവരുടെ ആത്മാർത്ഥതയും പാവങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധതയും ചോദ്യം ചെയ്യപ്പെടാത്തതായിരുന്നു ഒരു കണക്കിന് പറഞ്ഞാൽ കേരളത്തെ വളരെ അധികം സ്വാധീനിച്ച രണ്ട് ശക്തികളാണ് ഒന്ന് ക്രിസ്ത്യൻ സഭകളും അവരുടെ സ്കൂളുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് നമ്മുടെ കേരളീയരിൽ ഒരു അവകാശ പൗരാവകാശ ബോധം നേടി കൊടുത്തത് കേരളീയർക്ക് അതിൻ്റെ ഫലമായാണ് ഇവിടെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കാസ്റ്റ് എനിക്ക് അതായത് ജാതി മത ജാതി നോക്കിയുള്ള വിവേചനം വളരെ വളരെ കുറവാണ് അതിന് മുഖ്യ കാരണം കമ്മ്യൂണിസ്റ്റുകാർ തന്നെയാണ് അവർ ജന്മിമാരെയൊക്കെ ശരിക്കും ഒതുക്കി നമ്മൾ ആദ്യകാല മലയാള സിനിമകൾ കണ്ടാൽ മിക്കവാറും ഹീറോകൾ ഒരു കമ്മ്യൂണിസ്റ്റായി ഉള്ളവരായിരുന്നു ആ വില്ലന്മാരോ ജന്മികളും അല്ലെങ്കിൽ പണക്കാരും ഒക്കെ ആയിരുന്നു ഇന്ന് അവസ്ഥ മാറി ഇന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് അവകാശപ്പെട്ട് നടക്കുന്നവരാണ് മിക്ക സിനിമകളും വില്ലന്മാർ നമ്മൾ അറിയാം ശ്രീനിവാസിനെയൊക്കെ സിനിമയിൽ വരവേൽപ്പ് സിനിമയിലൊക്കെ വില്ലന്മാരായിട്ട് രംഗത്ത് വരുന്നത് മാർക്സിസ്റ്റ് നേതാക്കളാണ് അവർക്ക് തല്ലും വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കി അത് വെടക്കാക്കി തനിക്കാക്കുക കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കുക ഇതാണ് ഇപ്പോൾ സ്ഥിരം കാണുന്നത് ഇത് ജനങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ പിന്നെ ഇതിൻ്റെ കാര്യം വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പിന്നോക്കം പോകുന്നു അത് ഏറെക്കുറെ പോയി പോയി പോയി ഏകദേശം ബംഗ്ല ബംഗാളിൽ സംഭവിച്ച പോലെ ഇവിടെയും സംഭവിക്കുന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം താമസിയാതെ ഇവിടെ കമ്മ്യൂണിസം അപ്രത്യക്ഷമാകും പിന്നെ കറപ്ഷൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വളരെ ആത്മാർത്ഥതയുള്ള പ്രതിബദ്ധതയുള്ളവരായിരുന്നു അവർക്ക് കറപ്ഷൻ തൊട്ട് വേണ്ടിയിട്ടില്ലായിരുന്നു പക്ഷെ ഇപ്പോഴോ എല്ലാ നേതാക്കളും പണം വാരിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ ഇടയ്ക്ക് ഒരു കോടതി ജഡ്ജ്മെന്റ് കണ്ടു അതായത് മരട് മുനിസിപ്പാലിറ്റിയിലെ പല കെട്ടിടങ്ങളും പൊളിച്ചുകളയണമെന്ന് ഞാൻ അവിടെ താമസിക്കുന്ന ആളാണ് അവിടെ മരടിൽ നെട്ടൂര് അവിടെ പുതിയ കെട്ടിടങ്ങൾ വരാൻ തുടങ്ങിയപ്പോൾ അത് ആദ്യം വന്നത് വലിയ കെട്ടിടം എന്ന് പറയാവുന്ന ആദ്യം വന്നത് വൈറ്റ് ഫോർട്ടാണ് പിന്നെ ഇപ്പുറത്ത് ലേ മെറിഡിയൻ അങ്ങനെ വലിയ വലിയ ഹോട്ടലുകൾ വലിയ വലിയ കാർ സംരംഭങ്ങൾ കാർ വിൽപ്പന സംരംഭങ്ങളൊക്കെ വന്നപ്പോൾ അതിനെ യൂണിയനുകളായി പ്രവർത്തിക്കുന്നത് സി ഐ ടിയും എൻ ഡി യു സിയാണ് ഈ സി ഐ ടി യു അതാണ് ഈ കുണ്ടല്ലൂർ സൈഡ് അതായത് പാലത്തിൻ്റെ വടക്ക് സൈഡിലുണ്ടായിരുന്നത് അവർ ശരിക്കും മുതലെടുത്തു അതിലെ നേതാക്കളായിരുന്ന പലരും കോടീശ്വരന്മാരായി അത് തന്നെ അവിടെ ഒരു വളന്തകാട് എന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ നിരത്തുന്ന നികത്തുന്ന നിലനിന്ന ഹോട്ടൽ വരും നമ്മളുടെ നിലനികത്താൻ തുടങ്ങിയിട്ട് അതിൽ നല്ലവണ്ണം ഈ നേതാക്കൾ കാശ് പാറ്റി കോടിക്കണക്കിന് ഇത് ഇപ്പോൾ അവരുടെ ഒരു പ്രാക്ടീസ് ആയിരിക്കുകയാണ് ഇതെനിക്ക് തോന്നുന്നത് പണ്ട് എ കെ ജി സെൻ്റർ ഉണ്ടാക്കാൻ വേണ്ടി മാർക്സിസ്റ്റുകൾ ഒരു ബക്കറ്റ് പിരിവ് നടത്തി ബക്കറ്റ് അതായത് മനുഷ്യരിൽ നിന്ന് സഖാക്കളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും സംഭാവന സ്വീകരിച്ച് എ കെ ജി സെൻറ്റർ ഉണ്ടാക്കുക എന്നതായിരുന്നു അവരുടെ തത്വം പിന്നെ എല്ലാത്തിനും ബക്കറ്റ് പിരിവായി പിന്നെയും മുന്നോട്ട് പോയി പിരിവിന് പിരിവായി അതായത് പിരിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങുക എന്തിനും ഏതിനും കൈട്ട് വരുന്നതാണ് കാണുന്നത് ഇപ്പോൾ ഇതിൻ്റെ തന്നെ പിണറായി വിജയൻ പിണറായി വിജയന്റെ മകൾ ഇവിടെ ബംഗാളിൽ ആ ബാംഗ്ലൂരിൽ ഒരു സ്ഥാപനം നടത്തിയിട്ടുണ്ട് അത് രമാനാറ്റാണ് പുള്ളിക്കാരത്തിൻ്റെ പേര് ഇതുപോലെ തന്നെ കൊടിയേരി കൊടിയേരിയുടെ മകൻ നമുക്കറിയാം ബിനോയ് കൊടിയേരി ദുബായിലെ പതിമൂന്ന് കോടിയോളം രൂപയുടെ കടം ബാധ്യത വരുത്തി വെച്ചിട്ട് മുങ്ങാൻ നോക്കിയപ്പോൾ അവിടെയുള്ള ആ ഷെയ്ക്ക് പിടിച്ചു നിർത്തി അവസാനം അയാൾ അത് സെറ്റിൽ ചെയ്തു എവിടെ നിന്ന് എങ്ങനെ സെറ്റിൽ ചെയ്തു ഈ കൊടിയേരി പാവപ്പെട്ടവന്റെ പ്രതിനിധി എന്നും പറഞ്ഞ് നടക്കുന്ന കൊടിയേരി എങ്ങനെ ഈ പതിമൂന്ന് കോടി സെറ്റ് ചെയ്തു ഇപ്പോഴും നമുക്ക് കാണാം എന്ത് സംരംഭം തുടങ്ങിയാലും അപ്പോൾ എത്തും സഹകൾ കുത്താൻ അവർക്ക് അതിൽ ഇപ്പോൾ ഇതിനു വേണ്ടി തന്നെ സാമ്പത്തിക ലാഭം നോക്കി തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ കർഷക സംഘം കർഷക സംഘം ഒരു ഒരു കർഷക പണിക്കും അവർ പോകുന്നില്ല പക്ഷേ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അപ്പോൾ വന്ന് പ്രശ്നങ്ങളാക്കി പിരിവ് നടത്തുക ഇന്ന് കേരളത്തിൽ ഏറ്റവും വലിയ പിരിവ് പ്രസ്ഥാനം സി പി എം തന്നെയാണെന്ന് നിസംശയം പറയാം പണ്ട് എനിക്ക് തോന്നുന്ന പിരിവ് കുറേയൊക്കെ സഭകളായിരുന്നു ഇന്ന് സഭകളെ കടത്തിവിട്ടിരിക്കുകയാണ് സി പി എം ഇതെല്ലാം പറയുന്നുണ്ട് ഇപ്പോൾ സ്ത്രീ വിഷയത്തിലും അവർ കഴിയുന്നതാണ് കാണുന്നത് ഇത് എവിടെ ചെന്ന് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇത് അധികം നാളെ നിലനിൽക്കുന്ന ഒരു കാര്യമല്ല പിന്നെ സി പി എമ്മിൽ മനുഷ്യർക്ക് ഒട്ടും സഹിക്കാത്തതാണ് അവരുടെ അക്രമ രാഷ്ട്രീയം ഇന്ന് സി പി എമ്മിൻ്റെ തലപ്പത്തിരിക്കുന്ന എല്ലാവരും തന്നെ പിണറായി കൊടിയേരി ജയ ജയരാജന്മാർ എല്ലാവരും തന്നെ അക്രമ രാഷ്ട്രീയത്തിലൂടെ മുന്നോട്ട് മുകളിൽ വന്നവരാണ് അവരെല്ലാവരും തന്നെ കണ്ണൂർക്കാരും ഈ അക്രമ രാഷ്ട്രീയം ഇപ്പോൾ ഇവരുടെ മാർസിസത്തിൻ്റെ ഒരു മുഖമുദ്രയായി മാറിയിരിക്കുകയാണ് അവരെ നേരിടുന്നതിനായിട്ട് അക്രമ രാഷ്ട്രീയമുള്ള ആർ എസ് എസുകാരും മുസ്ലിം ലീഗുകാരും തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ അക്രമ രാഷ്ട്രീയ ആണ് എനിക്ക് തോന്നുന്ന മാർക്സിസ്റ്റ് പാർട്ടി ഏറ്റവും കൂടുതൽ ബാധ്യത വരുത്തി വെക്കുന്നത് മതിയായ മനുഷ്യർക്ക് അവരുടെ ഈ നുണയും അക്രമവും അഴിമതിയും എല്ലാം ഇന്ന് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ മാന്യന്മാരെന്ന് പറയാവുന്ന കുറച്ച് അതായത് doctor Ravindranath M A Baby Thomas Isaac മുതലായ കുറച്ച് പേരുണ്ട് ശരി മാന്യന്മാർ എന്ന് പറയാം ബാക്കിയെല്ലാം വടിവാൾ രാഷ്ട്രീയത്തിൽ കൂടി മുന്നോട്ട് വന്നവർ എന്തും ചെയ്യാൻ പഠിക്കാത്തവർ എന്നിട്ട് ഇപ്പൊ കൊടിയേരിയാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം തോന്നുന്നു എന്ത് ചെയ്താലും അതിന് ന്യായീകരണവും ഒരു ഇളിച്ച ചിരിയും വെച്ചുള്ള ന്യായീകരണവും ആർക്കും എല്ലാവരെയും പൊട്ടന്മാരാക്കുന്ന സംസാരവുമാണ് അയാളുടെ വായിൽ നിന്ന് തന്നെ വരുന്നത് പിന്നെ ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നമ്മുടെ ചരിത്ര ഇന്ത്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുദ്ദേശജനകമായ ഒന്നായിരുന്നു അതായത് ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത തെറിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് അതെനിക്ക് കുറേയൊക്കെ തുടങ്ങി വെച്ചത് രാഹുൽ ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ ശരിയാകണമെന്നില്ല പക്ഷെ അതിനൊപ്പം ചേർന്ന് പിടിക്കാൻ പ്രധാനമന്ത്രിയും താഴോട്ട് വന്നത് വളരെ ലജ്ജാകരമായിരുന്നു അദ്ദേഹവും ആവശ്യത്തിനും അല്ലാവശ്യത്തിനും ഒക്കെ ഇപ്പൊ ഉദാഹരണത്തിന് പുള്ളിയാണ് എയർപ്ലെയിൻ അറ്റാക്ക് മേഘങ്ങളിലുള്ളപ്പോഴാണ് പോയത് പോയാൽ അറ്റാക്ക് പാകിസ്ഥാനികളെ നശിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പല വീരവാദങ്ങളും വെടിവാദങ്ങളും ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കമൻറ്റുകൾ ഇത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ് മോഡി അല്ലാതെ ബി ജെ പിയുടെ പ്രസിഡന്റ് അല്ല അദ്ദേഹം ഇങ്ങനെ ഒക്കെ താണ നിലയിലേക്ക് ഇറങ്ങിയത് രാജ്യത്തിന് തന്നെ നാളക്കേടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ വരുന്നത് കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസും നിലം പറഞ്ഞിരിക്കുകയാണ് ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഒരു അനാലിസിസിനൊന്നും പോകേണ്ട കാര്യമില്ല അതിൻ്റെ എല്ലാം മുഖ്യ കാരണം ഗാന്ധി ഫാമിലി തന്നെ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് കോൺഗ്രസ് പാർട്ടി പണിത് കിട്ടിയത് ജനങ്ങൾ തന്നെ മഹാത്മാഗാന്ധി മുതലുള്ള മഹാരഥന്മാരുടെ കീഴിൽ ജനങ്ങൾ തന്നെ കെട്ടിപ്പടുത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി പക്ഷേ ഇന്നത് ഒരു കുടുംബത്തിൻ്റെ സ്വത്തായി മാറിയിരിക്കുകയാണ് അതും ഇപ്പോഴുള്ള കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ഈ രാഹുൽ ഗാന്ധിയെ പോലുള്ള ബഫൂൺമാർ അവരുടെ കീഴിൽ പാർട്ടി അതപ്പതിച്ചില്ലെങ്കിലേ ആശ്ചര്യപ്പെടാനുള്ളൂ ഇന്നലെ അല്ലെങ്കിൽ മിനാരായി രണ്ടു മൂന്ന് ദിവസം മുമ്പ് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി കമൽനാഥ് അതുപോലെ തന്നെ ചിദംബരം ജലോട്ട് മുതലായവർ അവരുടെ മക്കൾക്ക് ഇലക്ഷൻ സീറ്റ് കൊടുത്തില്ലെങ്കിൽ രാജിവെക്കും എന്ന് വിരട്ടിയിരുന്നു തെറ്റാണ് അവർ ചെയ്തത് പക്ഷേ അതിനേക്കാൾ വലിയ തെറ്റല്ലേ ഇവർ ചെയ്യുന്നത് ഈ എല്ലാം ഭരണവും അവരുടെ കുടുംബത്തിൽ തന്നെ ഒതുക്കി നിർത്തുന്നത് രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ പ്രിയങ്ക അല്ലെങ്കിൽ സോണിയ എന്ന നിലയിൽ കാര്യങ്ങൾ ചെന്നെത്തിയിരിക്കുന്നത് അവർക്കാണ് എന്താണ് അവകാശം ശരിക്കും പറഞ്ഞാൽ സോണിയാഗാന്ധിയും രാജീവ് ഗാന്ധിയും തമ്മിൽ കണ്ടുമുട്ടുന്നതിന് മുമ്പ് തന്നെ അതായത് ഒരു ക്രൈംബ്രിഡ്ജിൽ അങ്ങോട്ട് വെച്ചാണ് കണ്ടുമുട്ടിയതെന്നാണ് പരദൂഷണ കമ്മിറ്റി പറയുന്നത് എന്തോ ആയിക്കോട്ടെ അതിനു മുമ്പ് തന്നെ കോൺഗ്രസിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് രംഗത്തുണ്ടായിരുന്നവരാണ് ഈ പറഞ്ഞ കമൽനാഥ് ഗെലോട്ട് ഇങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ ഉമ്മൻചാണ്ടി എ കെ മുതലായവർ പക്ഷെ അവർക്കൊന്നും ഒരു പുല്ലിന്റെ വില പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നത് ഇന്ന് കേരളത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം കോൺഗ്രസ് പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉടനെ ഹൈക്കമാൻഡ് ആരാണ് ഈ ഹൈക്കമാൻഡ് ഈ ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും ദേഷ്യപ്പെട്ടുന്നു എന്നാ പറയുന്ന കേട്ടു എന്താണ് പ്രിയങ്ക ഗാന്ധിയും ഇലക്ഷന്റെ പരാജയത്തിന് മുതിർന്നവരോട് ദേഷ്യപ്പെട്ടു എന്ന് പറയുന്ന കേട്ടു വായിച്ചു ഇവളാരാണ് ഈ മുതിർന്നവരോട് ദേഷ്യപ്പെടാൻ ശരിക്കും നമ്മളൊന്ന് ഓർത്ത് നോക്കൂ ഇപ്പോൾ ഭാഗ്യത്തിനെന്ന് പറയാം രാഹുൽ ഗാന്ധി അമേത്തിയിൽ തോറ്റു പക്ഷെ അമേത്തിയിൽ ജയിച്ചിരുന്നെങ്കിൽ ഇതിൽ ഒരിടത്ത് രാജിവെച്ച് പ്രിയങ്ക ഗാന്ധി ഒന്നാണ് അതായത് മൂന്ന് പേര് ഒരു കുടുംബത്തിൽ നിന്ന് മൂന്ന് പേരാണ് പാർലമെന്റിൽ എത്തിയേണ്ടിയിരുന്നത് ഭാഗ്യത്തിന് അയാൾ തോറ്റു രാഹുൽ ഗാന്ധി അതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടുപേരിൽ ഒതുങ്ങുന്നത് അവർക്ക് എന്തുമാകാം അദ്ദേഹത്തിന് മറ്റുള്ളവർക്കൊന്നും ആയിക്കൂടാ അവർക്ക് അവകാശമില്ല എന്ന് പറയുന്നത് ഏത് നിയമം വെച്ചാണ് എല്ലാവർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ് ഈ കോൺഗ്രസ് പാർട്ടി ഈ പ്രശ്നങ്ങൾ എല്ലാം ഹൈക്കമാൻഡ് തീർക്കണം ഹൈക്കമാൻഡ് തീർക്കണം എന്ന് പറയുന്നാൽ ഒരു മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിന് തന്നെ എതിരാണ് അതായത് മുകളിൽ നിന്ന് ടോപ്പ് ഹെവി എന്നാണ് അതിനെ പറയുന്നത് ടോപ്പ് ഹെവി അതായത് എല്ലാ കാര്യങ്ങളും മുകളിൽ നിന്ന് <coughs> ഓർഡർ ചെയ്താൽ ആ സംരംഭം അല്ലെങ്കിൽ ആ ഓർഗനൈസ്ഡ് പൊളിയും എന്നത് തീർച്ചയാണ് ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ കോൺഗ്രസ് പോലുള്ള ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ താഴെ നിന്നാണ് വളരേണ്ടത് മാർക്സിസ്റ്റ് പാർട്ടിയിൽ പോലും നല്ല ഒരു താഴെ നിന്നുള്ള സംഘടനാ പാഠമുണ്ട് അവർ താഴെ ഗ്രാസ് റൂട്ട്സ് ലെവലിൽ വളരെ സ്ട്രോങ് ആണ് അതേസമയം കോൺഗ്രസ് പാർട്ടി ടോക്ക് ഹെവിയാണ് മുകളിലാണ് അവരുടെ വെയിറ്റ് മുഴുവൻ രാഹുൽ ഗാന്ധി സോണിയാഗാന്ധി അവരില്ലെങ്കിൽ ജീവിതമില്ല എന്നുള്ള നിലക്കാണ് കാര്യം ഇത് കോൺഗ്രസ് പാർട്ടിയുടെ അധപ്പതനത്തിലെ അവസാനിക്കും പിന്നെ ഗതിയില്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മളെപ്പോലുള്ള സെക്യുലർ ആൾക്കാർ കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് പക്ഷേ എന്നും കുന്നും അങ്ങനെ ആയിരിക്കണമില്ല ആയിരിക്കണമെന്നില്ല എന്ന് കോൺഗ്രസ് തലപ്പത്തുള്ളവർ ആലോചിക്കുന്നത് നന്നായിരിക്കും ഈ കുടുംബത്തെ ഈ രാജകുടുംബത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി വാതിലടച്ച് പിണ്ടം വെച്ചില്ലെങ്കിൽ ഈ കോൺഗ്രസ് പാർട്ടിക്ക് വലിയ കാലം നിലനിൽപ്പില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇന്ന് ഇന്ത്യക്ക് വളരെയധികം പ്രശ്നങ്ങളുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നാൽ കറപ്ഷൻ ഇതുപോലെ കറപ്റ്റായിട്ടുള്ള രാജ്യങ്ങൾ ഈ വളരെ കുറവാണ് നമുക്ക് ആശ്വസിക്കാൻ പാകിസ്ഥാൻ നമ്മളെക്കാളും കറപ്റ്റാണ് അല്ലെങ്കിൽ നമ്മളെക്കാളും പിന്നോക്കാണെന്നില്ല പക്ഷേ നമ്മളൊരു ഡെമോക്രസി എന്നാണ് നിലയ്ക്ക് ഇവിടെ നടക്കുന്ന കറപ്ഷൻ സഹിക്കാവുന്നതിനപ്പുറമാണ് ഇതിൻ്റെയൊക്കെ പുറയിലുള്ളത് ആരാണ് ഈ കുടുംബമാണ് ഈ ഈ അതായത് ധാർമ്മികതയേക്കാൾ കൂടുതൽ വ്യക്തി എന്തെന്നാണ് ലോയൽറ്റിക്ക് പ്രാധാന്യം കൊടുത്ത ഒരു സെറ്റപ്പാണ് കോൺഗ്രസ് ഇന്നും അത് തുടങ്ങി വെച്ചത് ഇന്ദിരാഗാന്ധിയാണ് അതുകൊണ്ടാണല്ലോ ഇവിടെ കരുണാകരനും മറ്റും കിടന്ന് വലസിയത് ഇനി ഇപ്പോൾ അത് തന്നെയാണ് നടക്കുന്ന ഇവിടുത്തെ ഈ കറപ്ഷൻ പോകണമെങ്കിൽ ഇന്നത്തെ പാർട്ടികൾ എല്ലാം തന്നെ പോകണം കുറച്ചെങ്കിലും ഹോപ്പ് ഉള്ളത് ബി ജെ പിയിലാണ് അവിടെ ആർ എസ് എസും മറ്റും കുറേയൊക്കെ ഡിസിപ്ലിൻ ഉണ്ട് അതേസമയം കോൺഗ്രസ് പാർട്ടി വിളനിലമായിരിക്കുകയാണ് കറപ്ഷൻ്റെ അവർ ഉള്ളിടത്ത് ഈ കറപ്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നിടത്തോളം കാലം ഈ കുടുംബവാഴ്ച പാർട്ടിയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് പാർട്ടിക്കും രക്ഷയില്ല ജനങ്ങൾക്കും രക്ഷയില്ല എന്നാണ് എനിക്ക് പറഞ്ഞുകൊണ്ട് ഞാനിത് ഉപസംഹരിക്കുന്നത്